welcome back to my channel ലക്ഷ്മിയുടെ ഗെയിമർ ഓഫീസർ പ്രശ്നം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വാട്ട് ഈസ് ഗ്രീൻ സ്ക്രീൻ എന്താണ് ഗ്രീൻ സ്ക്രീൻ അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഗൈസ് അപ്പൊ ഇതാണ് നമ്മളെ ഗ്രീൻ സ്ക്രീൻ കണ്ടോ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മളെ ഗ്രീൻ സ്ക്രീൻ അപ്പൊ ഈ ഗ്രീൻ സ്ക്രീൻ നമുക്ക് നമ്മളെ ബാക്കിൽ വിരിച്ചിട്ട് നമ്മ ബാക്കിൽ വിരിച്ചിട്ട് നമ്മള് ഫോണിലോ കമ്പ്യൂട്ടറോ ഏതെങ്കിലും സോഫ്റ്റ്വെയറോ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇട്ട് ഇപ്പൊ ഞാൻ എബോട്ട് ഫോണിലാണ് നമ്മൾ കൈൻ മാസ്റ്റർ പറയാം കൈൻ മാസ്റ്റർ ക്രോമാറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെ ചെയ്യാമെന്നാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ വലിയ വലിയ ഹോളിവുഡും സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നവരെ ചില ന്യൂസിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് നമ്മളെ ബാക്കിലേക്കൊക്കെ കാണാതിരിക്കാൻ അത് നമുക്ക് ബാക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഗ്രീൻ സ്ക്രീൻ അപ്പോൾ നമുക്കിനി കമ്പ്യൂട്ടർ സ്ക്രീനിക്കോ ഫോൺ ഓക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ഫോൺ സ്ക്രീനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം നമ്മളെ ഫോണത്തെ ഓക്കെ നമുക്ക് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ ഫോൾഡറിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ നമ്മളെ കൈൻ മാസ്റ്റർ ഓപ്പൺ ആവുന്നുണ്ട് കേക്ക് കളയാം നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് എടുക്കുക ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് വല്ല വീഡിയോയിൽ എന്തെങ്കിലും ചെയ്യാം ഓക്കെ ഇനി നമ്മൾ നമ്മൾ നമുക്ക് ലെയർ ആക്കണത് അല്ല അതിന് മുന്നേ നമുക്ക് ആ വീഡിയോ എടുത്തിടാം അപ്പോൾ ലെയറിലല്ല ഇടുന്നത് ഞാൻ ഇപ്പോൾ മീഡിയം എന്നാണ് എടുക്കുന്നത് വീഡിയോ ഓക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഞാൻ വീഡിയോ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ എവിടെ നിങ്ങളെ ഫോണിൽ എടുക്കുന്നത് എടുത്തിടുക ഓക്കെ ഞാൻ ഇപ്പോൾ ഇതാണ് ഓക്കെ ഈ വീഡിയോ ആണ് ഇടുന്നത് കണ്ടോ ഓ സൗണ്ട് കുറച്ച് തരാം ഞാൻ സൗണ്ട് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ഓക്കെ സൗണ്ട് കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലെയർ ആക്കിയിട്ടുണ്ട് ഇനി അത് ഡിലീറ്റ് ചെയ്യുക മീഡിയ എന്നിട്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുന്നുണ്ട് നമുക്ക് കൈൻ മാസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ചെയ്തതിൽ ഫോട്ടോ ഇടാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഇത്തിരി സൂം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ ആക്കാം രണ്ട് ക്രോമാക്കി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അതിൽ യു എന്നിട്ട് എനേബിൾ കൊടുക്കുക എനേബിൾ <coughs> കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം സൈസോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം എൻ്റെ പക്കയാണ് കിടക്കുന്നത് നിങ്ങൾക്കിത് എങ്ങോട്ട് വേണമെങ്കിലും ആക്കാം ഇനി നമുക്ക് മ്യൂസിക്കും എന്ത് വേണമെങ്കിൽ ഇടാം ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കണ്ടു അപ്പം നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് പോയി അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടി കണ്ടോ ഇത്രേ ഉള്ളൂ കാര്യം സിമ്പിളാണ് കണ്ടോ ക്രോമാക്കി എടുക്കുക അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ നമ്മളെ മറ്റേ എന്താണ് ലാപ്ടോപ്പ് സ്ക്രീൻ നമ്മൾ അടുത്ത വീഡിയോയിലോട്ടിരുന്ന് അല്ലെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോവും ലാപ്ടോപ്പ് ലാപ്ടോപ്പ് സ്ക്രീൻ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ നമുക്കിനി എന്താണ് നിർത്താം വീഡിയോ അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ വേണം എന്നുവെച്ചാൽ എൻ്റെ ഔട്ട്രോയിലേക്ക് കാണാം